പറ്റൂല പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന എൻ്റെ വീട്ടിലാണ് വീട്ടിൽ ജമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെ നമ്മുടെ ഒരു നാടൻ വായ നടാൻ പോവാ അതിനു മുമ്പ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടിച്ച് വരൂ ഇവിടെ കോഴിക്കൂടുണ്ട് അതിൽ മുട്ട ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല മുട്ട ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ പോയി നോക്കാം നമ്മൾ കൊത്താൻ പറ്റുന്ന കൈത്ത നടക്കാം るですね。 ബാബു ഓക്കെ ഇതാണ് നമ്മളെ പൂള ഇനി നമുക്ക് നമ്മളെ വായ കുഴിച്ചിടാൻ പോയ പ്ലേസിലേക്ക് പോവാം ഇവിടെ നല്ല നീല ഇതുണ്ട് ചേമ്പ് ഉണ്ട് നീല കളർ ചേമ്പ് ഇതൊക്കെ കിട്ടിയിട്ടില്ലേ ചോറിന് കൂട്ടിച്ച് കോയച്ച് കോയച്ച് എന്തൊരു ടേസ്റ്റൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കനാലാ ഇവിടെ നല്ല അടിപൊളി വെള്ളമൊക്കെ ചളി ഉണ്ട് നമുക്ക് വേറെ സ്ഥലങ്ങളെല്ലാം ഇതാണ് നമ്മളെ ഗേറ്റ് ഈ കൂടി നേരെ ഒന്ന് ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കനാലാ ഓക്കെ ഇതാണ് കഴിച്ചത് പാട്ട ബോള് ഏതോ അണ്ണാച്ചീൻ്റെ ബോളാണ് നിങ്ങൾക്കറിയോ നിങ്ങൾ വിചാരിക്കും പ്ലാവാണ് പക്ഷെ പ്ലാവല്ല നിങ്ങളൊന്ന് പറഞ്ഞു ഇത് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കർമൂസ മരം എന്റെ മോനെ ആകാശം വരാനുള്ള കർമൂസ മരം കാമുരം വെച്ച് നീർത്തെങ്ങും കർമൂസ ആകാശത്തെത്തിക്ക് കർമൂസം കർമൂസ മരം അത് പൈസ സാധനം വെട്ടി വെട്ടി എങ്ങനെ ഉണ്ടാവും പുളിശ്ശേരി വെക്കാം നമുക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഇനി നമുക്ക് നമ്മളെ വായ നടാൻ പോവാം നമ്മളെ മണ്ട വിട്ടത്തെ പറമ്പ് പറമ്പിന് ചേമ്പ് ഉണ്ട് വേക്കമ്പൂട്ടുണ്ട് വായ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ വഴി അങ്ങ് നോക്കാം നല്ല ചേമ്പുണ്ട് നല്ല നമ്മൾ നടന്ന ചേമ്പാട്ടോ ചേന ചേന തെങ്ങുണ്ട് നമുക്ക് ആ കുളം തെങ്ങി കാണാൻ പോവാം ഗസ് ഇവിടെ ഒരു കുളം തെങ്ങുണ്ട് നമ്മളിപ്പോ രണ്ടെണ്ണം കാണിക്കുന്നുള്ളൂ അത് കാണിച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പണിയാ ഇതാണ് രണ്ടാമത്തത് ഇത് റംബൂട്ടാൻ്റെ മരയുടെ പോയി ഇവിടെ നല്ല റംബൂട്ടാന്റെ മരമുണ്ട് ഒരു കൊല്ലയച്ച് ഇതുണ്ടാകും വളർന്ന് ഇത്രയും വലുപ്പായി ചോദ്യം റംബൂട്ടാൻ പോലും തിന്നാൻ കിട്ടിയില്ല നിങ്ങൾ റംബൂട്ടാൻ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കൂ ഓക്കെ നമുക്ക് അടുത്ത സാധനങ്ങൾക്ക് നല്ല കിടുക്കാറ്റ് മഞ്ഞളുണ്ട് കുറെ മഞ്ഞളുണ്ട് നല്ല വെയിലാണ് പൂളൊക്കെ ഉണ്ട് നമുക്ക് വലുതായിട്ടില്ലേ പൂളക്കറിയും പൂളെ പൂള വറുത്തതും പിന്നെ മീൻകറി കോയച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കാണാം ഇവിടെ ഫ്രാഷൻ ബൂട്ട് ഉണ്ട് ഫ്രാഷൻ ബൂട്ട് പൈത്തക്ക് ഒന്ന് നമുക്ക് പറിക്കാം പൈത്തക്കില്ലടാ പൈത്തക്കിതാ നിൽക്കൂക്ക് പക്ഷെ നമ്മൾ പൈത്ത ഒന്ന് പറിക്കാം ഇവിടെ ഒരു തെങ്ങും ഉണ്ട് കൈ അവിടെ പോയി തെങ്ങും ഇതാണ് തെങ്ങും ഇവിടെ ഈ മരം മൊത്തം മൊത്തം ഫാഷൻ ബ്രൂട്ടാണ് ബ്രൂട്ടല്ലോ ഫ്രൂട്ട് ഫ്രൂട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളാണ് ഈണ്ട് കായ ഉണ്ടായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈണ്ട് നീന്താ പെയിന് പേര് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നടക്കാം നമുക്ക് പേര് പോയി ഇവിടെ വായ കുറവാണ് ഇവിടെ ഒരു തെങ്ങും തൈ ഉണ്ട് വായ കുറവാണ് അതിനെക്കൊണ്ട് നമ്മൾ ഇന്ന് വായ ഉണ്ടാക്കാം വായ നടാൻ നടൻ തെങ്ങ നടൻ തേങ്ങ നടൻ തെങ്ങ രാവിലെ ഞങ്ങൾ വെട്ടി വെച്ചതാണ് ഇത് പൈപ്പിക്കാണ് നമുക്ക് നന്നം തിന്നാൻ വേർത്ത് കഴിച്ചു ഇവിടുത്തെ എത്രയും പുല്ലി ഞാൻ വെട്ടിട്ടോ ഉച്ചയ്ക്ക് ഇത്രയും പുല്ലി ബാക്കി പുല്ലി നമുക്ക് ഞാൻ വെട്ടട്ടെ നിങ്ങൾക്ക് പുല്ല് വെട്ടാൻ അറിയില്ല ഈ സാധനം സാധനമുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേഗം വരും ഞാൻ ഇതൊന്ന് വെട്ടിച്ച് നമ്മൾ പുല്ലൊക്കെ വെട്ടിക്കുന്നുണ്ട് നമുക്ക് ഇനി വായ കുഴിച്ചിടാൻ പോകും ഇത് നമ്മൾ പൊരിച്ച് കുഴിച്ചിടുകയാണ് നമ്മൾ തെങ്ങും തൈ കുഴിച്ചിടുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് എടുക്കാം മണ്ടു വിരിക്ക നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലം ഇവിടെ നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട് സൂര്യൻ്റെ നേരാണ് ഇനി കുളിക്കാം ഞാൻ ഞാൻ ഞാൻ കുഴിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല ഞാൻ കാക്കിയും കൂടി കുഴിച്ചതാണ് ഇനി നമുക്ക് വായ നോക്കാം ഇതാണ് നമ്മളെ വായ ഇടയാക്കി എടുത്തതാ നമുക്കിത് കുഴിച്ചിടാം മണ്ണിടാം പക്ഷെ നമ്മള് ബിസ്മി ചൊല്ലിച്ചിട്ട് മണ്ണിടാൻ പോവാം ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഇത് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഞാൻ മൊത്തം കുഴിച്ചിട്ടല്ല ഞാൻ കാക്കയും കൂടി സഹായിച്ചിട്ട് എനിക്ക് കയ്യിനകത്തിനാണ് ഞാൻ കുഴിച്ചിട്ടിട്ട് ബാക്കി മൊത്തം കാക്ക നമുക്ക് ഒരു തയ്യും കൂടി കുഴിച്ചിട്ടുണ്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ട് ചെറിയ കുയിലാണ് ഇതെന്താ തെങ്ങും തൈ നടാനാണ് ഇതൊന്നും പറ്റുമെന്ന് അറിയില്ല നമുക്ക് എന്നാലും ഒന്ന് നോക്കാം ഇനി നമുക്ക് മണ്ണിടാം ബിസ്മില്ല ഈ പടന്നടേ കാണാം ഇത് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഈ ഈ തെങ്ങും തൈക്ക് ഇതന്നെ മതിയോന്ന് ആർക്കറിയാ കുഞ്ഞി തെങ്ങും തൈ നമ്മൾ കുറച്ച് കുഴിച്ചിട്ടുള്ളൂ നമുക്ക് കുളിക്കാൻ പോവാം എന്റെ മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ നമുക്ക് തിന്നാം അതിന്റെ ഉദാഹരണമാണ് ഈ കൊല വായക്കൊല ഏ അതിനെ കൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാ സാധനവും കുഴിച്ചിടുക നമ്മളെ ഗാർഡൻ ഒന്ന് നല്ല രസമാക്കി എടുക്കാം നമുക്ക് കസ്റ്റമർ പണ്ട് വന്നിട്ടില്ല വന്നിട്ട് കുളിക്കാൻ പോകില്ലേ അത് നമ്മൾ കിണറ്റുന്നാണെങ്കിൽ അതൊരു വല്ലാത്ത സുഖമാണ് അതുപോലെ നമ്മൾ കുളിക്കാൻ പോകാം കൂരാ കുളിച്ച് കഴിഞ്ഞ് ഫ്രീ കഴിച്ച് നമുക്ക്